വെൽക്കം ബാക്ക് ടു ആദർശ് കിച്ച് ഫ്രണ്ട്സ് ഓക്കെ അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ലാപ്ടോപ്പ് അൺബോക്സിംഗ് ആയിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുക ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ച ഒരു അസ്യൂസിൻ്റെ ലാപ്ടോപ്പാണ് അപ്പോൾ അതിൻ്റെ റിവ്യൂ ഉടനെ ഉള്ളതായിരിക്കും ഉടനെ വീഡിയോ ഇടാൻ ഞാൻ റിവ്യൂവിൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് ആ ലാപ്ടോപ്പ് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതിനു മുമ്പ് നിങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അനുസരിച്ച് ബെല്ലൈക്കൺ ഒക്കെ ഓക്കെ അപ്പോൾ ബെല്ലൈക്കൺ വെക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അടി ഇപ്പം തന്നെ അടിയിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ പിന്നെ വീഡിയോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് വാ